അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ പുഷ്കറിലാണുള്ളത് പുഷ്കറിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് കൂടെ ഡെസർട്ട് സഫാരി നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം രാജസ്ഥാനേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് നബീൽക്ക അതുപോലെ തന്നെ ഷെക്കി ഷെയർ ഭായ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ നിൽക്കുന്ന ചേട്ടൻ്റെ വണ്ടിയിൽ കയറിയിട്ട് അതായത് ഈ ചേട്ടൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഒരു മണിക്കൂർ നേരത്തെ യാത്ര ഒരു മണിക്കൂർ നേരത്തേക്ക് അറുന്നൂറാണ് ചോദിച്ചത് നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് പോകുന്നത് അത് ചിലപ്പോൾ തിരക്കിച്ച് അതിലേറെ കുറേയധികം സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു കിടിലൻ യാത്ര വീഡിയോ ആണ് ഇന്നത്തെ വീട്ടിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്ന ഡെസർട്ട് സഫാരിക്ക് പോകുന്ന വാഹനം നമ്മുടെ ഒട്ടകവും മുമ്പിലുണ്ട് ഒട്ടകത്തിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ വാഹനത്തിൻ്റെ സാരഥിയും ഈ കാണുന്നതാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ അങ്ങനെ യാത്ര തിരിക്കുകയാണ് ഇന്ത്യയിൽ നമുക്ക് കൂടെ ഡെസേർട്ട് സഫാരി നടത്താനുള്ള അവസരം രാജസ്ഥാനിൽ മാത്രമാണുള്ളതെന്നാണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് അറിയൊന്നുമില്ല അപ്പോൾ ഒരുപാട് ഇനം ഒട്ടകങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങാം ഇവിടെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ നമ്മൾ രാജസ്ഥാനിൻ്റെ ഡെസർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി വലിയ സുഖമൊന്നുമില്ല കാരണം ഷെയ്ക്കായി കൊണ്ടിരിക്കുന്നുണ്ട് വിഷ്വൽസും ഷെയ്ക്കാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം ഒട്ടകപ്പുറ ഒട്ടകത്തിൻ്റെ ബാക്കിലിരുന്നിട്ട് വണ്ടിയുടെ ബാക്കിലിരുന്നിട്ടുള്ള കാഴ്ചകൾ കാണാം ഇതാണ് ഒട്ടകട്ടോ പടച്ചാനെ വാലിട്ടടിക്കലടാ കവി പല്ലു പല്ലു Saudi hello hi hi wow വിദേശികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഓരോ ഒട്ടകത്തിൻ്റെ പുറത്താണ് നമ്മള് നമ്മൾ വണ്ടിയിൽ കുറച്ച് മോശമായി പോയെന്ന് തോന്നണേ പുഷ്കറിലെ എല്ലാ ഭാഗവും അല്ല നമ്മുടെ ഈ ചന്ത അടക്കുന്ന ഭാഗത്ത് കുറച്ച് മണലുണ്ടെന്ന് മാത്രം അതിനെ നമുക്ക് മരുഭൂമി എന്ന് വിളിക്കാനൊന്നും പറ്റൂല ഇതാണ് ഡെസർട്ടിലേക്കുള്ള വഴി ഇവിടെ കുറേ ക്യാമൽ സഫാരി പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളെ രാവിലെ തന്നെ പുള്ളിക്കാരൻ പിടിച്ചു വലിച്ച് വണ്ടി കയറ്റിയതാണ് നമ്മൾ വേണ്ടായിരുന്നു പോന്നപ്പോൾ പിടിച്ചു കയറ്റിയതാണ് അതിൽ मैं अब राउंड पर उड़ूँ तुम कोई क्या दे അപ്പോൾ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും ഇവർക്ക് തന്നെ ഇത് പുതിയൊരു പരിപാടിയല്ല കാരണം രണ്ടുപേരും സൗദിയിലെ ഉം, ഒട്ടകത്തിനെയും മണലൊക്കെ കണ്ട് ശീലിച്ച നല്ല ഒന്നാം തരം പ്രവാസികളാണ് അതുകൊണ്ട് തന്നെ मार मार दुकान अभी तू ഞാൻ ഈ മൂന്നാളുടെ കൂട്ടത്തിൽ എനിക്ക് മാത്രമേ ഇതൊരു പുതിയ സംഭവമായിട്ടുള്ളൂ അതാ ബാക്കിൽ വേറെയും ഒട്ടകവും मार दुकान ടീമുകളൊക്കെ വരുന്നു ये होटल वाला यार मारू बात करा दे ठीक है जान होटल से तो हां ठीक दुकान है ये कौन सी नस्ल है भैया ये ये जैसलमेरी जैसलमेरी ठीक है ജസൽമേരി എന്ന് പറയുന്ന ഒട്ടകാണത് ഇത് കിतना नस्ल है टोटल नस्ल आती है जैसे नागौरी आती है जैसलमेरी आती है बाड़मेर है वो सांचोर वो है पानी में जाएगा ना वो अ, कौन सी ब्रीड है कौन सी वो पानी में जाएगा ना एक कच्छ का तरफ कच्छ का तरह कहा रे कच्छ ला रे क्या नाम है उसका वो काला वाला ആ, കച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ കച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ആ, ഒരു ഒ- ഒട്ടകമുണ്ട് അത് വെള്ളത്തിലിറങ്ങും ആ, നീന്തിപ്പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക തരം ഒട്ടകമാണ് അപ്പോൾ അത് ഏതാണെന്നാണ് ഇദ്ദേഹത്തിനായിട്ട് നമ്മൾ ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ല പോരാത്തതിന് ഇവർ കൃത്യമായിട്ട് ഹിന്ദിയല്ല ഇവർ ശരിക്ക് രാജസ്ഥാനി ഭാഷയാണ് സംസാരിക്കുന്നത് ഹിന്ദി നമുക്കും അത്ര വലിയ പിടുത്തല്ല അവർക്കും അത്ര വലിയ പിടുത്തല്ല അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ പോകുന്ന ആ ഒട്ടകത്തിന്റെ പേരെന്ന് പറയുന്നത് കരായ് എന്നാണ് അതിന്റെ പേര് കരായ് കേമൽ എന്നാണ് അതിനെ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികളുള്ള ബ്രീഡുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ മറ്റൊരു അറിവാണ് ഈ ഒട്ടകം പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ഒട്ടകം പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് സർക്കാർ ഇവിടുത്തെ കർഷകർക്ക് സബ്സിഡി ആയിട്ട് സൗജന്യമായിട്ട് പണം സഹായമായിട്ടൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ഇവിടെ ഈ നടക്കുന്ന പരിപാടി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ പുഷ്കറാണ് പുഷ്കറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ ക്യാമൽ ഫെയർ നടക്കുന്ന നടക്കുന്നത് ഇന്ത്യയിലെ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അജ്മീറിനടുത്ത് പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഏകദേശം അമ്പതിനായിരത്തിൽ പരം ഒട്ടകങ്ങൾ വരെയും വിൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഒഫീഷ്യൽ റെക്കോർഡുകൾ അതിലും കൂടുതൽ വരെയും വിൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പുറമെ നിന്ന് അറിയാൻ പറ്റിയത് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഒട്ടകങ്ങളുടെ വരവ് നിൽക്കുകയും അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ പ്രജനനം കുറവാവുകയും മൊത്തത്തിൽ ഒട്ടകത്തിന്റെ എണ്ണം തന്നെ കുറയൊക്കെ ചെയ്ത് കാരണം സർക്കാർ പുതിയ സ്കീമുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒട്ടക കർഷകർക്കുള്ള ഉത്തേജക പാക്കേജുകളായിട്ടാണ് ഇത്തരം സബ്സിഡികളൊക്കെ കൊടുക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ വരും വീഡിയോകളിൽ കൃത്യമായിട്ട് തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെ പോയാലും പൈസ ചോദിച്ചുകൊണ്ട് കുട്ടികൾ പിന്നാലോ അവര് നമ്മളെ മാനസികമായിട്ട് തളർത്തി പൈസ വാങ്ങാനുള്ള പരിപാടിയാണ് പത്ത് കൊടുത്തു ആ പത്ത് രൂപ കൊടുത്ത് ഓ അത് സന്തോഷമായില്ല കേട്ടോ ഇത് കൂട്ടിയെടുക്കുവോ <laughs> ये देख सकते हो मैं गने लूँ दो यार वाट वाट वो पाँच बात करो बात करो बात करो बात रो वैरायटी एक्सपीरियंस सुन सरवण का जाब रो हेलो हाँ सरवण हाँ सरवण का जाब मैं राउंड पर और मांगन पैसा पड़े जाए मेरा कहीं काम दो सरवण का जाब रो सरवण मान नाम लिखे विनोद आदित्य ने दो रुपये लिखे ഒട്ടകം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ് റഫ് തോലിയല്ലേ ये बारह ये कितने साल से वो राइडिंग शुरू होता है इसका इसका होता है चार साल से चार साल से ट्रेनिंग वो सब सब कर रहे थे। നാല് വയസ്സാണ് ട്രെയിനിങ് കൊടുക്കാൻ അല്ലേ ये हाँ ये हर साल में बच्चा पैदा होता है ये मेल है नहीं हाँ नहीं वो Female? फीमेल को फीमेल को काका दो मिनट काका ऊँट के ऊँट के वो बच्चों कितना महीना हुए तेरह तेरह महीने गब्बन है तेरह महीना साल में मिलता है और साल से होता है तेरह महीना बच्चा नहीं आपको देखना क्या है भैया मेरी बात सुनो अगर आपको मूवी बनानी अच्छी नहीं मुंह में कुछ नहीं मेरी बात सुनो हम्म। तो अगर आप अगर वो बेबी देखना चाहते हो फीमेल देखना चाहते हो मैं आपको सब दिखा देता हूँ नहीं नहीं आपको नहीं वो मैं तो उसको खाली जानकारी पूछना है बस अच्छा जानकारी पूछना ना आपको तो मैं आपको दिखा ही देता तू എന്ത് ചോദിച്ചാലും അമ്മ തൂങ്ങും പിന്നെ എന്ത് ചോദിച്ചാലും അമ്മ തൂങ്ങും വരെ शर्मन कटे ആ ഇവിടെ സ്റ്റാൾ നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടകത്തിന് ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ട് നാല് വയസ്സ് പ്രായമായാലാണ് ഒട്ടകത്തിന്റെ പുറത്ത് കയറാനും അതിനെ ട്രെയിൻ ചെയ്യാനൊക്കെ തുടങ്ങുക ഒട്ടകത്തിന്റെ ഗർഭകാലം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം പതിമൂന്ന് മാസമാണ് അതിന്റെ ഗർഭകാലം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു ഒന്നര വർഷത്തിന് മുകളിൽ എടുക്കും ഒരു ഒട്ടകത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടാനെന്ന് നമുക്ക് ഏകദേശം അനുമാനിക്കാം വിശദമായിട്ട് നമുക്കിതിനെ കൃഷി ചെയ്യുന്ന ഇതിനെ വളർത്തുന്ന കർഷകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി ഇദ്ദേഹം ഇത് റൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഇത് പോരാത്തതിന് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഒരു മെയിൽ ഒട്ടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല മറ്റൊരാളോട് ചോദിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ചെയ്യാം ഒട്ടകത്തിന്റെ പാർക്കിംഗ് ഏരിയ हाँ. You like this? If you like, അവിടെ മറ്റേ ഇതിന്റെ വണ്ടി ഉണ്ടോ Polaris it is it is like Rajasthan dress वगैरह. ഇത് കൂടുതൽ ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന സ് സ്ഥലമോ हेलो ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യും भैया यहाँ पे ब्रेक मिलता है पंद्रह मिनट का ഓ പലതരത്തിലുള്ള പരിപാടികളാണ് ഇതിപ്പോ വേറെ ഏതോ നാട്ടുകാർ അവരെ ഡ്രസ് ഇട്ടിട്ട് പോസ് ചെയ്യണം എല്ലാത്തിനും പൈസ വേണം അതായത് ഫോട്ടോ എടുക്കണമെങ്കിൽ കൂടി പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ പല റേറ്റിൽ പൈസ വാങ്ങുന്നുണ്ട് കംപ്ലീറ്റ് ഒരു ബിസിനസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒട്ടകത്തിന് കെട്ടിയിടവുമില്ല കേട്ടോ വെറുതെ ജസ്റ്റ് ആ ഇത് നിർത്തി ഇറങ്ങിപ്പോയി സംഭവം ഹലോ ठीक है अरे तो हम्म वैसा वैसा चलो अच्छा मेरी बात सुनो ऊपर हमारा यहाँ से हो गया घंटे का टूर यहाँ पे आधा घंटा आने का लगता है आधा घंटा भी नहीं बल्कि पच्चीस मिनट लगते हैं यहाँ पे आने का पच्चीस मिनट एक घंटा हो जाएगा अपने अगर आपको अगर रियल डेजर में चलना है तो आधा घंटा और लगेगा देख लो आपके ऊपर चलो ठीक है भाई नहीं नहीं नहीं अगर आपको अच्छा देखना है तो आगे एक घंटा जाने का लगता है उसमें एक घंटा आने का लगता है जो ऊपर का चलो ठीक है जैसा आप बोलोगे वैसे करूँगा मैं तो, तो हमको एक घंटे के बस काफ़ी आराम बोला है ना हाँ, हाँ तो इसका पीछे ടൈം നെയ്യേ पीछे जाए तो फिर हमको कुछ बाकी नहीं होएगा नहीं अगर आपको देखना है वो बेबी कैमल अगर शूटिंग वगैरह करना है ഇത് ഡെസർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സൗദിയിലെയൊക്കെ വീഡിയോസ് കാണുന്ന പോലത്തെ ഡെസർട്ട് അല്ല ഡെസർട്ട് എന്ന് വിളിക്കാൻ പറ്റൂല ഇതിനെ ഇപ്പോൾ ഇരക്ക ഇറങ്ങിക്കൊണ്ടിരിക്കുക സ്പീഡിലാണ് പോണത് ഇറക്കം ഇറങ്ങുകയാണ് ഇവിടെ മണിക്കൂറിനാണ് ചാർജ് അപ്പോൾ ഇവിടുന്ന് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇതിലേറെ നല്ല മരുഭൂമി ഉണ്ട് എന്നൊക്കെ പറയണു അപ്പോൾ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും അങ്ങോട്ട് ഉണ്ടാവാൻ ഉള്ള മരുഭൂമിക്ക് ഒരു പരിധിയുണ്ട് छः महीने पालन करना मानता है सही बात है एक और तो कस्टमर पूछेगा फिर इतना लोग नहीं रखता है ना हाँ हम इधर मदर के पीछे रहे तो फिर हमको फायदा नहीं ഇടക്കിടക്ക് അപ്പിടുന്നുണ്ട് ഇടക്കിടക്ക് അപ്പിടുന്നുണ്ട് ഏ ഐ അത് കണ്ടോ മേലെ കണ്ടോ സ്കൈ എന്താണ് അതിന്റെ പേരെന്താ മേലെ കൂടെ മറ്റേ ഏ, ഈ പാരച്യൂട്ട് അത് എഞ്ചിൻ വെച്ചതാണല്ലോ राइडिंग करनी है आपको राइडिंग वो क्या है भैया वो क्या है वो क्या है हज़ार पाँच हज़ार है ऊपर देखो है ना मतलब पैराशूट പാരച്യൂട്ട് അത് ആളില്ലേ हाँ अंडा अंडा अंडा दो ഉണ്ടോ भैया आपके पास टाइम नहीं है, अगर आपको बहुत अच्छी जगह लेके चलता मैं ആ ആളുണ്ട് ആളുണ്ട് ആളുണ്ട് ആളുണ്ട് ഓ സംഭവം സെറ്റപ്പാട്ടോ അത് വെറൈറ്റിയാണ് പക്ഷെ അതിൽ ഇരിക്കണേ കുറച്ച് ധൈര്യം വേണം നല്ല സൗണ്ടും ഉണ്ട് ഹോട്ട് എയർ ബലൂൺ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ ഒക്കത്തിന് നല്ല പൈസയും വേണം ഒരു ലക്ഷം റുപ്യ കൊണ്ട് വന്നാൽ ഒരാഴ്ച കൊണ്ട് തീർത്തിട്ട് തിരിച്ചു പോവാം അത് അതിൻ്റെ ലാൻഡിങ് വണ്ടികൾ അവിടെ നിന്ന് വരുന്നത് അത് ഒരുപാട് സർവീസ് ഉണ്ട് കേട്ടോ അത് वो होता है दो घंटे का टूर उधर वो डेजर्ट दिख रहा है वहाँ पे वो होता है वो विदेशी लोग आते हैं विदेश विदेश होता है नहीं नहीं चाहिए ठीक है तो एक घंटा के उधर क्या है देखने के लिए हाँ ठीक है ടൈം എങ്ങനെയെങ്കിലൊക്കെ ട്രിപ്പ് വലിച്ചു നീട്ടാൻ നോക്കുക अच्छा आप अच्छा अच्छा मेरी बात आप यूट्यूब पे डालोगे ये वो क्या है भैया उधर उधर क्या है चाल है सनसेट पॉइंट है ओ ठीक है शाम को क्या वो सनसेट होता है ना हाँ, अच्छा ओके, दिखता है अच्छा डेजर्ट है अंदर खड्डा है एक गहरा ഓക്കെ സൺസെറ്റ് പോയിന്റോ അവിടെ हाँ I been like I go also कुछ कुछ जैसलमेर बाइक में ആ टेन डेज हम वो- ये कुछ कुछ जैसलमेर उनसे उनसे कितना से? लाइक सेवन डेज कीमत कीमत नहीं कस्टमर को लेके जाता हाँ है कीमत हाँ कितना में जैसे एक एक सवारी के पंद्रह हज़ार रुपये പതിനയ്യായിരം ഉറുപ്പ്യ പതിനായിരം രൂപ അതായത് ഏഴ് ദിവസത്തെ ട്രിപ്പ് इसमें वो हमारा പുഷ്കറിന് ജയ്സൽമീർ വരെ ഒട്ടക ഇതില് ജയ്സൽമീർ വരെ ഒട്ടക വണ്ടിയിൽ ഒട്ടക വണ്ടിയിൽ ഏഴ് ദിവസത്തെ ഏഴ് ദിവസത്തെ യാത്ര ഡേ നൈറ്റ് ഉണ്ടാവും ആ, दिन रात दिन दिन का दिन दिन पागल तो रेस्ट रेस्ट वहीं रुकते हैं रास्ते में रास्ते में हम खाना बनाते हैं सब हमारे बना के उधर है फुल पैकेज है फुल पैकेज खाना पीना सब ഫുൾ പാക്കേജ് ആണ് അതായത് ഏഴു ദിവസത്തെ പരിപാടി और एक आदमी को लेके जाते हम हम लेके जाते हैं तीन या चार चार ഒരാൾക്ക് പതിനയ്യായിരം മൂന്ന് നാലാളുണ്ടെങ്കിലേ കൊണ്ടുപോകുള്ളൂ മൂന്ന് നാലോ ആളുണ്ടാവും ദിവസത്തെ പരിപാടി പുഷ്കറിന്ന് ജയ്സാൽമീർ വരെ കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ ഒരാഴ്ച കൊണ്ട് കവർ ചെയ്യും മറ്റേ മുന്നൂറ് കിലോമീറ്റർ പത്ത് ദിവസം കൊണ്ടല്ലേ പറയുന്നത് പത്ത് ദിവസം കൊണ്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ വരും അതായത് ഒരു പത്തിരുപത്തിരണ്ട് ഒട്ടകങ്ങളെ മുന്നൂറ് കിലോമീറ്റർ നടത്തിയിട്ടാണ് അയാൾ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് ഒട്ടകത്തിനൊക്കെ വളരെ ചീപ്പ് റേറ്റാണ് കുട്ടികൾക്ക് കേട്ടോ കുട്ടികൾക്കും വലുതിനൊക്കെ റേറ്റ് ചീപ്പാണ് പക്ഷേ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിക്കൽ കുറച്ച് റിസ്ക്കാണ് കാരണം ട്രെയിനിൽ അന്വേഷിച്ചപ്പോൾ ഒട്ടകത്തിന് ട്രെയിൻ കൊണ്ടുപോകാൻ പറ്റില്ല കുതിരയാണെങ്കിൽ ആകരണത്തിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ ആകരണത്തിന് നാട്ടിലെത്തിക്കാൻ ട്രെയിനിന് പൈസ വരും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അമ്പരപ്പിക്കുന്ന കാഴ്ചകളൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും പുഷ്കറിലേക്കോ രാജസ്ഥാനിലേക്കോ വരരുത് ഇവിടെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളൊന്നുമില്ല ഇന്ത്യയിൽ നമുക്കൊരു ഡെസർട്ട് കാണാം ഡെസർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭാരതപ്പുഴ വറ്റി വരണ്ട് കിടക്കുമ്പോഴുള്ളൊരു കോലം രാജസ്ഥാനിലെ തനത് കല്ലുകൊണ്ട് നിർമ്മിച്ച മതിലുകൾ നമ്മൾ തിരിച്ചു പോവാണ് സ്റ്റോപ്പ് ചെയ്തു പുറത്തിരുന്ന് പോകണതിന് അധിക ചാർജുണ്ട് പുറത്തിരുന്ന് പോകാൻ അധിക ചാർജ് പുറത്ത് കയറിയിരുന്ന് പോകാനേ സെപ്പറേറ്റ് ചാർജ് നെല്ലിയൊക്കെയാണ് കൃഷി നമ്മളെ നാട്ടില് വലിയ മരത്തുമ്പോൾ ഇപ്പോൾ കൂടി കുറച്ചുണ്ടാവുള്ളൂ ഇന്ന് ചിലപ്പോ ചൂട് കൂടിയ സ്ഥലമായതുകൊണ്ടോ അട്ടപ്പാടിയിലൊക്കെ ഉണ്ട് കേട്ടോ ഏ ഇപ്പം എത്ര ഊൺകായേക്കാം मंदिर है हाँ टेम्पल ठीक आंवले का इधर आंवले കണ്ടോ ഈ കാണുന്നത് കംപ്ലീറ്റ് നെല്ലിമരങ്ങളാണ് നെല്ലി പ്ലാന്റേഷനാണ് വലിയ നെല്ലിക്കയാണ് കേട്ടോ തൈ ചെറുതുമാണ് വലിയ ഹൈറ്റ് ഇല്ല അതുപോലെ തന്നെ നാരങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട് ചെറുനാരങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട് I don't even സൗണ്ട് മ്യൂസിക് മാത്രമാണ് ഏത് പ്ലാന്റേഷൻ്റെ സ്ഥലം തോന്നുന്നല്ലേ വലിയ ഒക്കെ ഉണ്ട് അവിടെ എന്തോ ഒക്കെ കെട്ടി സംഭവം ടെൻ്റ് ഹൗസ് ടെൻ്റ് ഹൗസ് അവിടെ ഇറങ്ങിയിട്ട് തീർച്ചയാണ് ഫുള്ള് നെല്ല് കേട്ടോ നല്ല കാഴ്ച നിൽക്കുന്നുണ്ട് ആ അത് അതിൽ കണ്ടോ നല്ല കായ വിദേശികൾക്ക് താമസിക്കാനുള്ള ടെൻ്റ് ഹൗസുകളാണ് അതൊക്കെ यहाँ कितने दिन हो यहाँ पूछ के हम देख देंगे कितना दिन हाँ अभी तो हम चार दिन हो गया पूछ के हाँ इधर दो दिन हुआ हाँ। आज आज आ रहे हो आज नहीं नहीं कल हम भी इधर था सुबह अच्छा। एक दिन अजमेर में था रात को उधर गुजरा फिर दूसरा आया सीधा हाँ। इधर होटल में रहता है सुबह इधर आया मैंने तेरा पर आए मरने अम्बो तो। ये कितना उम्र बोला इसका तो, कौन सा നെല്ലിക്ക പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് നല്ല ഉണ്ട് കേട്ടോ നെല്ലിക്ക നല്ല കുരു കുരുന്നതിനെ കാഴ്ച അയിമലൊക്കെ ഉണ്ടോ ഈ വഴിവക്കലുള്ളതിനും കുറവാണ് അത് പറച്ചു പോയതാവും ചിലപ്പോൾ നെല്ലിക്ക പ്ലാന്റേഷൻ ഈ ഡെസർട്ട് ഉണ്ട് മണമൊന്നുമില്ലല്ലേ എനിക്ക് ഒരു ഉടായ്പ പരിപാടിയായി പോയി ഡെസർട്ട് സഫാരി എന്നല്ല ഡ്രാഗൺ സഫാരി വരാം ഇത് സഹാറൊക്കെ ഫോട്ടോസിലൊക്കെ വലിയ മണലായിട്ട് തന്നെ കാണാം പരന്നടക്കുമല്ലോ ഞാനിപ്പോൾ area main desert safari Salve, riapro. भाई भाई इधर उधर करो नहीं कोनी आ गाड़ी में नंगू को അതിനെ കച്ചവടാക്കി കച്ചവടായി കച്ചവടായി ഓട്ടോ അതിനെ കച്ചവടാക്കിയിട്ട് ഏയ് ഒരു കെട്ടാണ് കൊടുക്കുന്നത് കുറഞ്ഞ പൈസ ഉള്ളല്ലേ ये नहीं भाई यार लेट्स गो हां सही ഇത് മിക്കവാറും ആകെ കുത്തി കുലുങ്ങിയിട്ടുള്ള अने भी गले വീഡിയോ हो गया बारह टू अब चलना पड़ेगा दोस्त ऑर्डर कहाँ है ऑर्डर ऑर्डर करने के मैडम आपको दे इधर छोड़ दो अरे ऐसा ही नहीं बंद कर दिया नहीं हमको इधर छोड़ो गर्मी इधर आना पड़ेगा फिर हमको क्या फायदा आगे आगे आगे आपको इधर आना पड़ेगा गर्मी में फिर भी इधर आना पड़ेगा चलो ठीक है यहीं उतार दो हाँ हाँ എങ്ങനെയുണ്ട് പോയിട്ട് കുഴപ്പമില്ല നാട്ടിലുള്ള മലയാളികൾക്ക് നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ ഒരു ഡെസേർട്ട് എന്ന് കാണാം പ്രവാസികളെ സംബന്ധിച്ചാകുമ്പോൾ വലിയൊരു തീരെ <laughs> പറ്റാത്ത എന്നൊക്കെ തോന്നാറുള്ളൂ പ്രവാസികൾക്ക് എന്നൊന്നും പറയാൻ പറ്റൂല കാരണം നമ്മളെ മണലില്ല പുഴയാണ് ഉദ്ദേശിക്കുന്ന ആർക്കുള്ള ഒരു മരുഭൂമി അല്ല ഇവിടെ ഉള്ളത് പ്രവാസികൾ എല്ലാതും ഇൻട്രസ്റ്റ് എടുത്തിട്ട് മരുഭൂമി കാണാൻ വരണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടു പോവാന്നുള്ളൂ മരുഭൂമി കാണാന്നുള്ള പ്രതീക്ഷയിൽ വരരുത് കാരണം മരുഭൂമി ഒന്നാമത്തെ ഇവിടെ മഴ നല്ലപോലെ പെയ്തു പ്രാവശ്യം അതുകൊണ്ട് പച്ചപ്പ് കൂടുതലാണ് പിന്നെ പോരാത്തതിന് നമ്മൾ ഉദ്ദേശിച്ച മണലല്ല <laughs> അതൊരു മണ്ണ് പൊടിയായ അവസ്ഥയാണ് പൊടിമണ്ണെന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ മണലെന്ന് പറയാനില്ല അപ്പോൾ ഒട്ടകത്തിനെ കണ്ടു ഒട്ടകത്തിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്ത നമ്മളെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാജസ്ഥാനിലെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക വരാൻ താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനാലിന് മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുഷ്കർ ഫെയർ കാണാം നാട്ടിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും അജ്മീർ വരെ ട്രെയിൻ ഉണ്ട് അജ്മീറിൽ നിന്ന് പുഷ്കറിലേക്കും ഉണ്ട് അപ്പോൾ പുഷ്കറിലെ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫെയർ ഗ്രൗണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വരിക